ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞൂടെ എന്താണ് വീഡിയോ കെഞ്ചു ഗേസ് കെഞ്ചു ഉറങ്ങി എണീറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ഉറുമ്പിലാണ് ആള് കെൻസോ അങ്ങോട്ടാ പോണ കെൻസോ കുട്ടിനെ കാണാനല്ലേ ആ എൻ്റെ കയ്യിലെന്താ ഡ്രസ്സ് കുട്ടിക്കുള്ള ഡ്രസ്സ് അല്ലേ അപ്പോൾ കേസ് ഞാനും കെൻസും പിന്നെ താത്തയുണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഞങ്ങൾ റിലേഷനിൽ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതാ കെൻസു ഇതാ മാറ്റിയിട്ട് സുന്ദരിയായി ഇരിക്കുന്നുണ്ട് കെൻസു ഒരു ഹായ് കൊടുക്കുക എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താ ശരിക്കും കൊടുക്കേ ആ ഡ്രസ്സിൽ ചളിയാക്കല്ലേ ബേബിക്കുള്ള ഡ്രസ്സല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോവാണ് കേട്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേസ് നമ്മൾ ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും കെൻസും താത്തയും കൂടി ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു ഇതുണ്ട് അപ്പോൾ പിന്നെ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ വണ്ടിൻ്റെ ടയർ മാറ്റണം ബാക്ക് ടയർ മാറ്റാനായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി പോവാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതാ ഞാനും കെൻസും കൂടി ഇങ്ങനെ വണ്ടിയോ വേണം വേണം നടക്കുക കണ്ടോക്ക് അതാ മൈലോക്ക് കെഞ്ചു കെഞ്ചു മൈലോക്ക് അപ്പോൾ കേസ് വണ്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കെഞ്ചു പിന്നെ വണ്ടിമ്മ പോവാന്ന് പറഞ്ഞിട്ടാണ്ട് കുമ്പ് കണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഓളെ എടുത്തിട്ടുണ്ട് അതാ കുറച്ചും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് കയറേണ്ട സ്ഥലത്ത് കേട്ടോ എവിടെയാണ് അമ്മ കാക്കാൻ്റെ വീട് കോടൂരാണ് കേട്ടോ വീട് അവിടേക്കാണ് പോണത് അങ്ങനെ കേസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കെൻജുവിന് ഫാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നെയ്ബറിൻ്റെ വീട്ടിലുള്ള ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അത് അവൾക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ താത്ത അവൾക്ക് അറുത്ത് കൊടുത്തായിരുന്നു കെൻസു ഫാഷൻ ഫ്രൂട്ട് കാണിച്ചു കൊടുക്ക് വേഗം വായോ മെല്ലെ വീഴാതെ വാട്ടോ അതെ അതെ ഗെയ്സ് കെൻസിൻ്റെ കൂടെ ആയതുകൊണ്ട് താത്ത ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ താത്ത അപ്പുറത്ത് എത്തിക്കണേ താത്ത തട്ടോ നടന്ന് നടന്ന് മുന്നോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കെൻസ് നടന്നിട്ട് എത്തണില്ല എടുക്കാനാണെങ്കിൽ അവൾക്ക് അവൾ സമ്മതിക്കണമില്ല കേട്ടോ വേഗം നടക്കാണ്ടൊക്കെ ബാബി അവിടെ എത്തി കെൻസു നടക്ക് കെഞ്ചു ബേബിയെ എങ്ങോട്ട് പോണേ ആ ബേബിനെ കാണാൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോകണ്ടിരുന്നല്ലേ ഓക്കെ അങ്ങനെ കേസ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താത്ത മുന്നിൽ നടക്കുന്നുണ്ട് ഗൈസ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് ഞങ്ങൾ ബസ്സിലാണ് ഞാനും കെൻഡും കൂടി ഇതിന് മതിയേക്കണ കേസ് എല്ലാവരും നോക്കും പെട്ടോളെ ബസ് വെയിറ്റിങ്ങിലാണ് കേട്ടോ അന്നെ കുറുക്കം കൊണ്ടായിക്കോട്ടെ എന്ന് കെഞ്ചു ആ ഇഞ്ചു പോരണ്ട ഗേസ് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബസ് കാത്തുക്കാൻ നിൽക്കുകയാണ് ബസ് വെയിറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് അപ്പുറത്തേക്ക് പോകണം കേട്ടോ വാ കെഞ്ചു ബേബിനെ കണ്ടു എന്ന് പറഞ്ഞാ കെഞ്ചു ബേബിനെ കണ്ടു പറഞ്ഞ അങ്ങോട്ട് അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിക്കാണ് കേട്ടോ അപ്പോൾ അതാ വീട്ടിൽ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മക്കൾക്ക് കിട്ടിയതാണ് കുറേ മെഡലും കപ്പും അതേപോലെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പണ്ടത്തെ വീടാണ് കേട്ടോ വലിയ വീടുണ്ടാവില്ലേ അതാണ് പണ്ടുള്ള വീടാണ് കേട്ടോ പണ്ടത്തെ മോഡലും കാര്യങ്ങളൊക്കെയാണ് വലിയ വീടാണ് കേട്ടോ അപ്പോൾ കേസ് ഇതാണ് കേട്ടോ വീട് അപ്പം ഇതാ അവിടെ ഒരുപാട് മക്കളുണ്ട് കേട്ടോ എല്ലാവരും കളിക്കുകയാണ് അപ്പുറത്തുണ്ട് മക്കളൊക്കെ കെൻസു അവരെ കൂടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു തന്നെയാണ് അപ്പോൾ ഇതാ ഗേസ് നമ്മളെ കെഞ്ചു കേട്ടോ ഇവിടുത്തെ ഏതോ ഒരു കുട്ടീൻ്റെ ബാഗിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ കെഞ്ചു അങ്ങനെയാണ് കേട്ടോ ബാഗ് അവിടെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ബാഗൊക്കെ അങ്ങനെ ഡയറി ചെക്ക് ചെയ്യുന്നതന്നെയാണ് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ചായത്തെ കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ Yeah. അങ്ങനെ കേസ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അവിടുന്ന് കിഞ്ചു പോവില്ല ഷൂടേ ആ മഴയല്ലേ അതുകൊണ്ടാണ് മഴ വെക്കും അപ്പോൾ ഇങ്ങനെ ഉള്ളി ഗെയ്സ് അപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കെൻസു അവിടെ കുറുമ്പ് കാട്ടി നിൽക്കുകയാണ് കേട്ടോ ബസ്സൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള കുറുമ്പാണ് അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഗെയ്സ് ഇതാണ് കേട്ടോ ഈ കാണുന്ന തന്നെയാണ് വീട് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ തട്ടോ ഈ കാണണമാണ് കേട്ടോ വീട് പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഗെയ്സ് നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ കെൻസു ആ വഴുക്കണോടത്തു കൂടെ തന്നെ നടക്കണം കേട്ടാ അവിടുന്ന് മാറിക്ക് അപ്പോൾ കേട്ടോ കെൻസു താൻ നടന്ന് പോവാണ് മുന്നിൽ താത്തയുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂല് അതേപോലെ കുറച്ച് ബോട്ടിൽസൊക്കെ വേണ്ടിയിരുന്നു കേട്ടോ അരുവക്കാരി നടക്ക് കെഞ്ചോ ബഗേസ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് അതിൻ്റെ ഒപ്പം കെഞ്ചു ഉണ്ട് കെഞ്ചു കവറിടാ അമ്മച്ചി പിടിക്കാം എന്നാ എന്നെ പിടിച്ചോ മെല്ലെ നടക്കട്ടെ വെക്കാത്തോടത്ത് കൂടെ നടക്ക് ഗേസ് ബേബിനെ കണ്ടു പറഞ്ഞാ കെഞ്ചോ ആ ഓക്കെ മഞ്ഞ് പോവാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാന്ന് പറഞ്ഞ കാണാം ബൈ ബൈ കൊടുക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കുക കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ കെൻസു ബൈ ബൈ